മലയാളികളുടെ പ്രിയതാരമാണ് മഞ്ജു വാര്യർ കാലങ്ങൾ നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങളാണ് മഞ്ജു മലയാളികൾക്ക് സമ്മാനിച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു ഇന്നും മലയാളികളെ അമ്പരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സിനിമയ്ക്കപ്പുറത്ത് മഞ്ജു സ്ത്രീകളെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് തകർന്ന വിവാഹബന്ധം സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് അച്ഛന്റെ മരണം തുടങ്ങി പല പ്രശ്നങ്ങൾ മഞ്ജു അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാൻ മഞ്ജുവിന് കഴിഞ്ഞു എന്നതാണ് ആരാധകരെ നടിയോട് അടുപ്പിക്കുന്നത് ഇപ്പോഴുതാ തമിഴ് നടൻ പാർത്ഥിബൻ മഞ്ജുവിനെ കുറിച്ച് ഒരു അവാർഡ് ദാന ചടങ്ങിൽ പറഞ്ഞ ചില വാക്കുകളാണ് ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നത് ഒരു സ്ത്രീ തന്നിലെ ശക്തി തിരിച്ചറിഞ്ഞാൽ അത് മഞ്ജുവാകുമെന്നാണ് പാർത്ഥിബൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ ശക്തി എന്താണ് അഴക് എന്താണ് എന്നതിന്റെ തെളിവാണ് മഞ്ജു ഞാനും മഞ്ജുവും തമ്മിൽ യാതൊരു മുൻ പരിചയവുമില്ല പക്ഷേ എൻ്റെ സിനിമയായ എൻ്റെ കഥ തിരക്കഥ വാസനം എന്ന സിനിമ കണ്ട് മഞ്ജു എൻ്റെ ഫോൺ നമ്പർ തേടി കണ്ടുപിടിച്ച് എന്നെ അഭിനന്ദിക്കാൻ വിളിച്ചിരുന്നു ഒരു നല്ല സിനിമ ആസ്വാദകന് മാത്രമേ നല്ലൊരു അഭിനേതാവാകാൻ കഴിയൂ അവർ എന്റെ ഒരു സെറിപ്പ് എന്ന സിനിമ കണ്ടു കാണില്ല അത് കണ്ടിരുന്നുവെങ്കിൽ മഞ്ജു എന്നെ അഭിനന്ദിക്കാൻ വിളിക്കുമായിരുന്നു എന്ന് പാർത്ഥിപൻ പറഞ്ഞപ്പോൾ മഞ്ജു പറഞ്ഞു സർ നിങ്ങളുടെ സിനിമ കണ്ടിരുന്നു വളരെ നല്ല സിനിമയായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും സാറിൻ്റെ ഫോൺ നമ്പർ മിസ്സായി പോയി സാറിൻ്റെ നമ്പർ തരണം എനിക്ക് മെസ്സേജ് അയക്കണമെന്നാണ് അപ്പോൾ മഞ്ജു നൽകിയ മറുപടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്പറല്ല എൻ്റെ ഫോൺ തന്നെ തരാമെന്നായിരുന്നു ഒരു സിനിമ കണ്ട് അത് നല്ലതെന്നാണെന്ന് പറയാൻ ഒരു നല്ല മനസ്സ് വേണം അതാണ് എന്റെ നമ്പർ തേടി കണ്ടുപിടിച്ചു മഞ്ജു എന്നെ വിളിച്ചത് ഒരു പെണ്ണിന്റെ ശക്തി എന്താണ് അഴക് എന്താണ് എന്നതിന്റെ തെളിവാണ് മഞ്ജു ഒരു ഉദാഹരണത്തിന് ഒരു കമ്പി അത് ചുമ്മാതിരുന്നാൽ തുരുമ്പ് പിടിക്കും എന്നാൽ അതിനുള്ളിലൂടെ ഒരു ചെറിയ വൈദ്യുതി ഇരുന്നാൽ അത് തുരുമ്പിക്കില്ല ഒരു പെണ്ണ് പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാൽ കാര്യമില്ല അവളുടെ കഴിവുകളെല്ലാം നശിച്ചു പോകും തന്നിൽ സ്ത്രീത്വത്തിന്റെ ബോധമുള്ള ഒരാളാണെങ്കിൽ മഞ്ജുവിനെ പോലെ നല്ല സുന്ദരിയായി എനർജറ്റിക് ആയി ഇരിക്കും ഒരു കമ്പിക്കുള്ളിലെ വൈദ്യുതി പോലെയാണ് നിങ്ങളുടെ ഉള്ളിലെ എനർജി നിങ്ങളുടെ സിനിമ അഭിനയം എല്ലാം കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഒരു പെണ്ണ് തൻ്റെ ഉള്ളിൽ ശക്തി എങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഞ്ജു വാര്യർ നിങ്ങളുടെ അഭിനയം കണ്ടാൽ മനസ്സ് നിറയും അറിയും ഇനിയും നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ മഞ്ജുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അതേസമയം വെള്ളരി പട്ടണമാണ് മഞ്ജുവിൻ്റെതായി പുറത്തിറങ്ങിയ പുതിയ സിനിമ സൗബിനാണ് സിനിമയിലെ നായകൻ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയത് വെള്ളരി പട്ടണത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ലഭിച്ചത് മഞ്ജു വാര്യർ കെ പി സുനന്ദയായും സൗബിൻ ഷാഹിർ സഹോദരനായ കെ പി സുരേഷായും ചിത്രത്തിൽ അഭിനയിച്ചു അതോടൊപ്പം തന്നെ അടുത്തിടെ മലയാളത്തിലെ തന്റെ പുതിയ സിനിമയുടെ പോസ്റ്ററും മഞ്ജു പങ്കുവച്ചിരുന്നു സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാകും ഇത് ഫൗണ്ട് ഫൂട്ടേജ് എന്ന മേക്കിംഗ് രീതിയിലുള്ള ചിത്രമായിരിക്കും ഇത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം രീതി അവലംബിച്ച് ഒരു മുഴുനീള ചിത്രം വരുന്നത് കണ്ടെത്തപ്പെടുന്ന ഒരു വീഡിയോ റെക്കോർഡിങ്ങിലൂടെ സിനിമയുടെ ഭൂരിഭാഗവും ഇതൾ വിരിക്കുന്ന സിനിമാറ്റിക് ടെക്നിക് രീതിയാണ് ഫൗണ്ട് ഫൂട്ടേജ് വരാനിരിക്കുന്ന മഞ്ജു വാര്യർ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ You are watching. You are watching. You're watching me. And you're watching me on, on metromatney.com. On metromatney.com. Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.